ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ആയില്ലേ എസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത് കുറേ കാലം മുന്നേ ഞാൻ എടുത്തു വെച്ചാണ് ടൈം കിട്ടിയില്ല ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് നമ്മുടെ എസ് എൻ സ്ട്രീറ്റിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പാളയത്തേക്ക് പോകുന്ന റോഡിലെ അവിടെയാണ് ഈ ഒരു സ്ഥലമുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ മരകൾ കമ്മൽ അതുപോലെ ബണ്ണ് കുറേ ഹെയർ ബാൻഡ് അങ്ങനത്തെയൊക്കെ ഉള്ളത് ട്വൻറ്റി റുപ്പീസാണ് അവിടെ വരുന്നത് ഈ ഒരു സെക്ഷൻ ഫുള്ളോട്ടോ ഈ മാലകൾ എല്ലാം നല്ല റേറ്റ് കുറച്ച് വിൽക്കണ സ്ഥലമാണ് പിന്നെ റോഡ് സൈഡിലാണ് ഈ ഒരു ഷോപ്പുള്ള ഷോപ്പ് എന്ന് പറയാനൊന്നുമില്ല ഒരു കുടേൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കണതാണ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഹെയർ ബാൻഡിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് പത്ത് രൂപേൻ്റെ ഫാൻസി ഷോപ്പിലേക്കാണ് പോകുന്നത് ഇവിടെ എല്ലായിടത്ത് പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നേ അപ്പോൾ നല്ല റേറ്റ് കുറച്ചുള്ള കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഒരു ഷോപ്പിൽ നമ്മുടെ ഇത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങളില്ലേ അതൊക്കെ ഞാൻ കാണിച്ചുതരാം അതിനൊക്കെ റേറ്റ് കുറവാണ് ജഗ് പിന്നെ നമ്മുടെ മാല കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഈ ഒരു ഷോപ്പിലെ വീഡിയോസ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തണേ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളേ ഞാനും കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഈ ഒരു അച്ച് കണ്ടത് നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ ഒരു അച്ചാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് അച്ചുകൾ ഉണ്ടായിരുന്നു അവിടെ അതിനുശേഷം ഞാൻ നോക്കിയത് ഇവിടെ മാലകളും കമ്മലകളൊക്കെ ആയിരുന്നു മാല ഈ ചുമല തൂക്കിയിട്ടിരിക്കുന്ന മാലകളൊക്കെ വരുന്നത് പതിനഞ്ച് രൂപയാണ് പിന്നെ ഞാനൊരു ടേബിൾ ഫാനില്ലേ ചെറിയൊരു ഫാൻ കണ്ട് ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതിൽ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല ഇതിൽ ചെറിയൊരു കാറ്റ് നമുക്ക് ഉണ്ടാവും കേട്ടോ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ജസ്റ്റ് ഓണാക്കി ഞങ്ങൾ നോക്കിയായിരുന്നേ എല്ലാം വരുന്നത് ഇരുപത് രൂപ ഇതിന് എത്ര വരിക ഒരു സെറ്റിന് ഒരു സെറ്റിങ്ങിന് അമ്പതാ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ